green server farming solution desi കോഴിക്കുഞ്ഞുങ്ങളുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു മഹാരാഷ്ട്രയിൽ സാധാരണയായി കണ്ടുവരുന്ന നാടൻ ഇനത്തിൽപ്പെട്ട കോഴിയാണ് ഡെസി ഇറച്ചിക്കും മുട്ടയ്ക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്താവുന്നതാണ് പിടക്കോഴികൾ വർഷത്തിൽ നൂറ്റി എൺപത് മുട്ടകൾ ഇടുന്നു പൂവൻ കോഴികൾ എഴുപത്തഞ്ച് ദിവസത്തിൽ ഒന്നര കിലോഗ്രാമിന് മുകളിൽ ഭാരം വയ്ക്കുന്നു ബിസിനസ്സിനും വീട്ടാവശ്യത്തിനും കോഴി വളർത്തുന്നവർക്ക് തിരഞ്ഞെടുക്കാവുന്ന നല്ലയിനം കോഴിയാണ് ഡെസി ഇതിൻ്റെ മുട്ട അടവെച്ച് വിരിയിക്കാൻ സാധിക്കും എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ് ശരിയായ വാക്സിനേഷൻ നൽകിയ മുപ്പത് ദിവസത്തിന് മുകളിൽ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് നൂറ് രൂപ നിരക്കിൽ നിങ്ങളുടെ സ്ഥലത്ത് എത്തിച്ചു തരുന്നു ഞങ്ങളുടെ പക്കൽ നിന്നും കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ട് കുഞ്ഞുങ്ങൾ ചാവുകയോ അസുഖങ്ങൾ വരികയോ ചെയ്ത വിവരം ഞങ്ങളെ അറിയിച്ചിട്ടുള്ള എല്ലാവർക്കും പകരം കുഞ്ഞുങ്ങളെ നൽകിയിട്ടുണ്ട് തുടർന്നും ഞങ്ങളാൽ കഴിയുന്ന സഹകരണം ഉറപ്പു നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിങ്ങിനും green server farming solution Thiruvananthapuram